ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം തളർന്ന ലിംഗവും കമ്പിയായി എന്നും ഉദ്ധരിക്കാൻ ഇവനെ കൊണ്ട് ഒഴിഞ്ഞാൽ മതി ലൈംഗികതയിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇതാണ് നമ്മുടെ ചാനൽ തീം കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ തുറന്നെഴുതുക സന്തോഷകരമായ ലൈംഗിക ജീവിതത്തിൽ ശരിയായ ഉദ്ധാരണം പുരുഷന് കൂടിയേ തീരൂ ശരിയായ ഉദ്ധാരണം ലഭിക്കാതിരുന്നാൽ പുരുഷനിൽ പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം വന്ധ്യതയ്ക്കും കാരണമാകാം പുരുഷന്മാരുടെ ലൈംഗിക ഉദ്ധാരണക്കുറവിന് ഒലിവ് ഓയിൽ വളരെ ഫലപ്രദമാണെന്ന പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കുന്നു പന്ത്രണ്ടോളം വിറ്റാമിനുകൾ മിനറലുകൾ ഒമേഗ ഫാറ്റി ആസിഡുകൾ തുടങ്ങിയവയാണ് ലൈംഗികതയെ നിയന്ത്രിക്കുന്നത് അതിൽ മഹാഭൂരിപക്ഷം സമൃദ്ധമായി അടങ്ങിയതാണ് ഒലിവ് ഓയിൽ പുരുഷന്മാർ ആഴ്ചയിൽ ഒൻപത് ടേബിൾ സ്പൂൺ വീതം ഒലിവ് ഓയിൽ കഴിക്കുന്നത് ഉദ്ധാരണക്കുറവ് നിയന്ത്രിക്കാനും നല്ല ലൈംഗിക താല്പര്യവും ശേഷിയും ഉണ്ടാകുവാനും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഒലിവ് ഓയിലിനോളം സുരക്ഷിതമായതും ഗുണങ്ങളുള്ളതുമായ മറ്റൊരു ഓയിലില്ല എന്നുള്ളതാണ് സത്യം ഇതുവഴി തൃപ്തികരമായ ലൈംഗിക ജീവിതം ലഭിക്കുമെന്നാണ് പുതിയ കണ്ടെത്തൽ ഇതിലെ പോഷകങ്ങൾ ലിംഗത്തിന് സമീപത്തേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ദോഷഫലങ്ങൾ ഉണ്ടാവാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു മികച്ച ഫലം ലഭിക്കാൻ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് പതിവായി ലിംഗവും നാവീഭാഗവും പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക ഒലിവ് ഓയിൽ രക്തധമനികളെ ഉത്തേജിപ്പിക്കുന്നു ഇതിന്റെ ഫലമായി വൃഷണത്തിലേക്ക് എത്തുന്ന രക്തപ്രവാഹത്തിന്റെ അളവ് വർദ്ധിക്കുകയും ലൈംഗിക ഉദ്ധാരണക്കുറവ് കുറയ്ക്കുകയും ചെയ്യുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഏതൻസ് സംഘടിപ്പിച്ച ഗവേഷണത്തിലാണ് ഒലിവ് ഓയിലിൻ്റെ ഈ ഗുണത്തെപ്പറ്റി ആധികാരികമായി വെളിപ്പെട്ടത് അറുന്നൂറിൽ പരം പുരുഷന്മാരിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഒലിവ് ഓയിൽ പുരുഷന്മാരിലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുമെന്നും അനിതര സാധാരണമായ ഉദ്ധാരണം ലഭിക്കുമെന്നും നിലനിർത്താൻ സാധിക്കുമെന്നും കണ്ടെത്തിയത് അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ ഫിർമിലെങ്കി ബബായ്